ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ മൊബൈൽ കുലുക്കി എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പ് എൻ്റെ ചാനൽ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ മൊബൈലുകൾക്ക് പൈസ തരുന്ന ആപ്പാണ് S Y W app S Y W എന്ന് വെച്ചാൽ ഒരു ഡിജിറ്റൽ മണിയാണ് അതായത് നമ്മുടെ ബിറ്റ് കോയിനൊക്കെ പോലത്തെ ഒരു പുതിയ ഡിജിറ്റൽ മണിയാണ് അതൊരു പുതിയ ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ചൊക്കെ അങ്ങോട്ട് വിശ്വസിക്കാം പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്കത് വിശ്വസിക്കാം അതുകൊണ്ട് ഇപ്പോൾ കുറേ പ്രൂഫൊക്കെ ഉണ്ട് ഇത് പൈസ കിട്ടിയത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിത് റെഫർ ചെയ്തത് അവന് പൈസ കിട്ടിയതൊക്കെ എനിക്ക് കാണിച്ചു തന്നു അപ്പം നിങ്ങൾക്ക് ഞാനത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പ്ലേ സ്റ്റോറിലില്ല അത് നമുക്ക് കെ ലിങ്ക് എടുക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അതെങ്ങനെ രജിസ്റ്റർ ചെയ്ത് അതെങ്ങനെ നമുക്ക് ഫ്രീ ഫ്രീ നമുക്ക് എത്ര രൂപ കിട്ടും പിന്നെ അത് എങ്ങനെ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയൊക്കെ എല്ലാം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് വീഡിയോ മുഴുവനും കണ്ടിട്ട് പോയി നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളത് ചെയ്യുക അല്ലാതെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് പോയി ഡൗൺലോഡ് ചെയ്ത് കാണാം ഇതിൽ എങ്ങനെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യാണ്ടിരിക്കണം എന്നതിനെ പറ്റിയൊക്കെ ഫുൾ വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി വീഡിയോ കണ്ട് നമുക്ക് ഇതൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു സ്ക്രീനാണ് ഓപ്പൺ ആയി വരുന്നത് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചാണ് രജിസ്റ്റർ ചെയ്തേണ്ടത് അപ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളോടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും ഇവർ പറയുന്നത് അത് പാസ്വേഡ് ക്രിയേറ്റ് ശേഷം ഒരു കോഡ് ഉണ്ടാവും ആ കോഡ് അടിക്കുക ഒരു രണ്ടൊന്ന് ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു ഉത്തരം നൽകി അത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇൻസ്റ്റാൾ ഗെറ്റ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് എസ് ഐ ഡബ്ല്യുവിൻ്റെ ഹോം പേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുലുക്കി പൈസ ഉണ്ടാക്കുന്നത് ശരിയാണ് അതേപോലെ ഇതിലൊരാൾ നടക്കണുണ്ടോ ഈ കുലുക്കി അല്ലെങ്കിൽ നമുക്ക് നടന്ന് പൈസ ഉണ്ടാക്കാം എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനെ ഇതിനെ പറ്റിയുള്ളത് ഞാൻ ഈ വീഡിയോ ലാസ്റ്റാണ് പറയുന്നത് അത് എന്താണെന്ന് നോക്കുക ഇതൊരു ക്രിപ്റ്റോ കറൻസിയുടെ ഒരു സംഭവം തന്നെയാണ് എസ് വൈ ഡബ്ല്യു ഒരു എസ് വൈ ഡബ്ല്യു എന്നാൽ മുപ്പത്തഞ്ച് ഇന്ത്യൻ രൂപയാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഏകദേശം നാനൂറ്റി മുന്നൂറ്റി നാനൂറ്റി മുപ്പത് രൂപയാണ് അതെങ്ങനെയെന്നുള്ളത് അതിന് മുമ്പ് നമുക്ക് ഇതെന്താണെന്ന് നോക്കാം ഇത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൽ നിന്നും നമ്മൾ കുറച്ച് ക്രിപ്റ്റോ കറൻസി മേടിച്ചിട്ട് നമുക്കിത് ഇതിൽ തന്നെ വിൽക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരു ക്രിപ്റ്റോ കറൻസി മേടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എസ് വൈ ഡബ്ല്യു മേടിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിൽ നമുക്ക് മുപ്പത്തിരണ്ട് രൂപക്കോ മുപ്പത് രൂപക്കോ തിരിച്ച് വിൽക്കാം എന്നിട്ട് ആ പൈസ നേരെ നമ്മുടെ അക്കൗണ്ടിലോട്ട് നമുക്ക് ക്രെഡിറ്റ് ചെയ്യും ഇതാണ് ഇത് ഈ സംഭവം ഇതാണ് എസ് വൈ ഡബ്ല്യു എന്നുള്ള ഇത് ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം കുറച്ച് പൈസ കിട്ടുന്നുണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എസ് വൈ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഒമ്പത് രൂപയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഏകദേശം മുപ്പത്തൊന്ന് രൂപ ആ റേഞ്ച് റേഞ്ചിലൊക്കെ നമുക്ക് മേടിക്കാൻ കഴിയും ഒരു മുപ്പത്തഞ്ച് രൂപയാണ് ഇന്ത്യൻ മണി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് എസ് വൈ ഡബ്ല്യു എന്ന ആപ്പ് ഇതുള്ളത് ഇതിൽ നമുക്ക് കണ്ടോ ഇതിൽ ബൈയിങ്ങും സെല്ലിങ്ങൊക്കെ ഇതിൽ തന്നെയുണ്ട് നമുക്കിതിൽ കറൻസി ബൈ ചെയ്ത ശേഷം നമ്മളെ അക്കൗണ്ടിലോട്ട് റീചാർജിങ് ഓപ്ഷൻ പോലെയാണ് വരുന്നത് അത് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഇതിൽ തന്നെ സെല്ലിംഗ് ഉപയോഗിച്ച് നമുക്കിതിൽ വിൽക്കാനും പറ്റുന്നതായിരിക്കും ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഫ്രീ ആയിട്ട് കോയിൻ നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാമെന്നുള്ളത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുലുക്കി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ അവിടെ കണ്ടോ ആൾ നടക്കുന്നത് സീറോ അതായത് നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് സ്റ്റെപ്പ് വെക്കാം അല്ലെങ്കിൽ അഞ്ഞൂറ് കുലുക്ക് കുലുക്കിയാൽ അത് മാത്രമാണ് നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കാശ് കിട്ടണം അത് ഏകദേശം ഒരു നാനൂറ്റി മുപ്പത് രൂപ ഇന്ത്യൻ മണി ഉണ്ട് അത് നേരെ നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആക്കാനും പറ്റും അതാണ് സംഭവം അത് നടക്കുക അതായത് ഒരു ഫ്രീ ഇല്ല മൈനറിൽ കുറേ സ്റ്റെപ്സ് സെപ്സ് ഉണ്ട് miner two point one miner two point zero അതിൽ നമുക്ക് ബൈ ചെയ്യുന്ന അതിൽ ഫ്രീ ട്രയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അതിലാണ് നമ്മൾ ഈ കുലുക്കി പൈസ ഉണ്ടാക്കുന്നത് അതിൽ നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസം ഒരു അഞ്ഞൂറ് കുലുക്കുലുക്ക എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ആ കുലുക്കുമ്പോൾ നമുക്ക് എസ് വൈ ഡബ്ല്യു കോയി ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും അതാണ് സംഭവം ഇത് നമുക്ക് ഇനി എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്കിപ്പോൾ ഒന്ന് നോക്കാം നമുക്കപ്പോൾ ഒന്ന് അതിൻ്റെ മൊബൈൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ട് നമുക്ക് അതിൻ്റെ മാറ്റങ്ങളൊന്ന് നോക്കാം നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടോ ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കണ്ടോ സീറോ മുപ്പതായി ഇപ്പോൾ അത് മുപ്പതായി ഇതാണ് സംഭവം ഇങ്ങനെ കുലുക്കി അപ്പോൾ എനിക്ക് കിട്ടുന്ന കോയിൻ ഇങ്ങനെ കുലുക്കി കുലുക്കി കുലുക്കി അഞ്ഞൂറ് കോയിൻസ് ആക്കി കഴിഞ്ഞാൽ ഇത് ഒരു ക്രിപ്റ്റോ കറൻസി ആയിട്ട് മാറും അതായത് S W S Y W എന്ന കോയിൻസായി മാറുകയും ആ കോയിൻസ് നമുക്ക് എൻ്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആക്കാനും പറ്റും ചിലവർക്ക് ഇത് വേണമെങ്കിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് miner one point zero two point zero അങ്ങനെ കുറേ ഓപ്ഷൻസുകളുണ്ട് അതിൽ നിന്ന് നിങ്ങൾ ക്രിപ്റ്റോ കറൻസി പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് കുറച്ച് കുലുക്ക് കൂടിയോണ്ട് ഷെയ്ക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ എൻ്റെ നാൽപ്പത്തഞ്ചായി സ്റ്റെപ്സ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നടന്ന് ഇനി ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടിട്ട് നടന്നാലും മതി നിങ്ങൾ സ്റ്റെപ്പൊക്കെ അനുസരിച്ച് നിങ്ങൾ നടന്നുകൊണ്ട് അല്ലെങ്കിൽ കുലുക്കണമെന്നില്ല ഇനി ഇതിൽ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട് അതായത് നമുക്ക് ക്യാഷ് ഇല്ലാതെ ക്യാഷ് കിട്ടുന്ന വേറൊരു ഓപ്ഷനും കൂടിയുണ്ട് ഏൺ ഏൺ ചെയ്യാൻ പറ്റിയ അതാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പറ്റും അതാണ് നമ്മുടെ റെഫറൽ ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു സംഭവം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്താലും നിങ്ങൾക്ക് കറൻസി കിട്ടുന്ന ഒരു ഓപ്ഷനാണ് S Y W S Y W ആപ്പിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താലും നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ ഈ എസ് വൈ ഡബ്ല്യുവിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട് ആ താഴെ നിങ്ങൾക്കത് നോക്കാവുന്നത് അതിന് മുമ്പ് ഞാൻ നിങ്ങൾ പറയും ഇത് നിങ്ങളുടെ ഈ യു പി ഐ അക്കൗണ്ട് വെച്ചോ അല്ലെങ്കിൽ bank account I M B S വഴിയോ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഈ പൈസ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആക്കാൻ പറ്റുന്നതാണ് അതിനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഫോൺ പേ എല്ലാം തന്നെ അതിലുണ്ട് യു പി ഐ അക്കൗണ്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റിയത് നോക്കുക അപ്പോൾ നമുക്ക് ഇനി റെഫർ ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് നമുക്ക് പോകാം എങ്ങനെയാണ് നമുക്കത് റെഫർ ചെയ്യാൻ പറ്റുന്നത് നോക്കാം അതിന് മുമ്പ് എൻ്റെ ഈ ബാങ്ക് അക്കൗണ്ടൊക്കെ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇനി ഇപ്പം ഞാൻ എൻ്റെ ഇതിൻ്റെ അടിയിൽ എൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ കോംബോയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും ഈ നാനൂറ്റി ഇരുപത് രൂപ മതിയെങ്കിൽ അത് ഓക്കെ അല്ലെങ്കിൽ ബാക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം നോക്കാം ഇപ്പോൾ ഇതാണ് റെഫറൽ കോഡും ഒരു റെഫറൽ ലിങ്കും കൊടുത്തിട്ടുണ്ടാവും ഇത് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാം അതിനെപ്പറ്റി കൊടുക്കാം അതെങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഇതിൽ കിട്ടുന്ന പെർസെൻറ്റേജ് കണ്ടോ പല പല പെർസെൻറ്റേജ് ഫ്രണ്ട്സ് ഫസ്റ്റ് ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ നിന്ന് കിട്ടുന്ന പെർസെൻറ്റേജ് എയ്റ്റ് പെർസെൻറ്റ് പിന്നെ ഫോർ പെർസെൻറ്റ് ത്രീ പെർസെൻറ്റേജ് അങ്ങനെ പല പല കമ്മീഷനായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് എല്ലാവരും ഇത് ഓടിപ്പോയിട്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൊബൈൽ പുലിക്ക് പൈസ ഉണ്ടാക്കുന്ന പരിപാടി അതേപോലെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം കാരണം ഇപ്പോൾ കുഴപ്പമില്ലാതെ നല്ല ക്യാഷൊക്കെ തരുന്നുണ്ട് അപ്പം നമ്മൾ ഇതെല്ലാം നോക്കിയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ I am your fan tech for tech sign off